കുട്ടനാട് താലൂക്കിൽപ്പെട്ട മങ്കൊമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ സ്ഥാപിതമായ ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ നിലവിൽ വന്ന മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ അഖിലേന്ത്യാ തലത്തിലുള്ള നെല്ല് ഗവേഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ നെല്ലിനങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള ഗവേഷണത്തിന് തുടക്കം കുറിച്ചു കുട്ടനാടിന് അനുയോജ്യമായ നെല്ലിനങ്ങൾ ഉരുത്തിരിച്ചെടുക്കുക എന്ന പ്രധാന ലക്ഷ്യത്തോടെ നൂറിലധികം നാടൻ നെല്ലിനങ്ങൾ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ഇനങ്ങളുടെ ഒരു ജനിതക ശേഖരം ഇവിടെ സംരക്ഷിച്ചു വരുന്നു ഇവയിൽ നിന്നും അത്യുൽപാദന ശേഷിക്കു പുറമെ കുട്ടനാട്ടിലെ നെൽകൃഷിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾക്കും കീടങ്ങൾക്കും എതിരെ പ്രതിരോധശേഷി പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കഴിവ് സുഷുപ്താവസ്ഥ എന്നിങ്ങനെ പല ഗുണങ്ങൾ ഒത്തിണങ്ങിയ കുട്ടനാടിന് യോജിച്ച ഇരുപത്തിമൂന്ന് നെല്ലിനങ്ങൾ ഈ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കേരളത്തിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം വയലുകളിലും കൃഷി ചെയ്തു വരുന്ന ഉമ്മ എന്ന വിത്തിനം ഈ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ വികസിപ്പിച്ചെടുത്ത പൗർണമി എന്ന ഇനത്തിന് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന അധിക താപത്തെ ചെറുക്കുവാനും അമ്ലത്വത്തെ പ്രതിരോധിക്കുവാനുമുള്ള കഴിവുണ്ട് ഒരുപ്പൂപാടങ്ങൾക്കും ഇരുപ്പൂപാടങ്ങൾക്കും ആവശ്യമായ നെല്ലിൻ്റെ പരിചരണ മുറകൾ വികസിപ്പിച്ചെടുക്കുന്നതിനും കളനിയന്ത്രണം വരിനെല്ല് നിയന്ത്രണം വളപ്രയോഗം മണ്ണിൻ്റെ ഫലപുഷ്ടി നിർണയിക്കൽ എന്നിവയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങളും ഇവിടെ നടപ്പാക്കി വരുന്നു വരിനെല്ലിൻ്റെ കതിരുകൾ മാത്രം കരിയിച്ചു കളയുന്നതിന് ഉപയോഗിക്കുന്ന വീട് വൈപ്പർ ഈ ഗവേഷണ കേന്ദ്രത്തിൻ്റെ സംഭാവനയാണ് ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇന്ത്യൻ പേറ്റന്റ് ലഭിച്ചിട്ടുണ്ട് കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത വീഡ് വൈപ്പർ എന്ന ഈ ഉപകരണം റെയ്ഡ്കോ മുഖാന്തിരം കർഷകർക്ക് ലഭ്യമാണ് നെല്ലിന്റെ കീടരോഗബാധകൾക്കെതിരെ മാരകമായ കീടനാശിനികളുടെയും കുമിൾനാശിനികളുടെയും ഉപയോഗം പരമാവധി കുറച്ച് കുട്ടനാട്ടിലെ മണ്ണിൽ നിന്ന് തന്നെ വേർതിരിച്ചെടുത്ത ജൈവ കുമിൾനാശിനികൾ മിത്ര കീടങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവ കണ്ടെത്തുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തിവരുന്നു നെല്ലിലെ പോള രോഗം പോള അഴുകൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ ലക്ഷ്മി രോഗം എന്നിവയ്ക്കെതിരെ ബാസില്ലസ് വിഭാഗത്തിൽപ്പെട്ട മൂന്ന് ജൈവ കുമിൾനാശിനികൾ ഉൾപ്പെടെ വരൾച്ചയെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന പന്ത്രണ്ട് പാരിസ്ഥിതിക സൗഹൃദ ബാക്ടീരിയകളെയും ഈ കേന്ദ്രത്തിൽ നിന്നും വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കുട്ടനാട്ടിലെ കൃഷിക്കാവശ്യമായ വിവിധതരം നടീൽ യന്ത്രങ്ങൾ നുരിയിടൽ യന്ത്രങ്ങൾ വിതയന്ത്രങ്ങൾ എന്നിവ രൂപപ്പെടുത്തി കർഷകരുടെ പാടത്ത് പരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഈ കേന്ദ്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് കൂൺ കൃഷി വഴി നെല്ലിന്റെ ഉപോൽപ്പന്നമായ വൈക്കോൽ കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനുള്ള ഗവേഷണവും കർഷകർക്കും സ്ത്രീകൾക്കും വിദ്യാർത്ഥികൾക്കും കൂൺ കൃഷി കൂൺ വിത്ത് ഉൽപാദനം എന്നിവയിൽ പരിശീലനവും ഈ കേന്ദ്രത്തിൽ നിന്നും നൽകി വരുന്നു മങ്കുമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാടിന്റെ വികസനത്തിൽ ശാസ്ത്രീയ ഇടപെടലുകളിലൂടെ നിർണായകമായ പങ്കാണ് വഹിക്കുന്നത്